ആയിട്ട് വന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച് വീഡിയോ ആണ് ഈ ചാൻ വേറെ ചാലഞ്ച് ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നമുക്ക് ചാലഞ്ചിലേക്ക് കിടക്കാം ലെറ്റ്സ് ഗോ എന്താണ് ഫസ്റ്റ് ഇവളാണ് ചെയ്യാൻ പോകുന്നത് അവൾക്ക് വായിക്കാനൊക്കെ ഞാൻ വായിച്ചു കൊടുത്താണ് ആട്ടപ്പൊടിയാണ് കിട്ടിയിട്ടുള്ളത് ഇതാ ആട്ടപ്പൊടിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈറ്റാണോ വേറാണോ നോക്കാം ഇതാണ് ആട്ടപ്പൊടി ഞാൻ ഞാൻ കൊടുക്കട്ടെ കാരണം അവിടെ ചെറുതായിട്ട് അവർക്ക് തിന്നാനൊന്നും അറിയില്ല കൊടുക്കണൊക്കെ എന്താ തിന്നണം തിന്നണം ഇനി ഇനി ഞാനാണ് എടുക്കാൻ പോകുന്നത് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല ഞാൻ എടുക്കാൻ പോകുന്നത് ഉഴുന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉഴുന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഇതാണ് ഉഴുന്ന് ഇത് പത്ര പണിയൊന്നുമില്ലല്ലോ മേത്ത് ഉഴുതാൻ അപ്പൊ ഞാൻ ഓള് കൈ കൊടുക്കാം അല്ലെങ്കിൽ ഓള് ഇത് താഴെ ഇട്ടാലോ ഇന്ന് പിടിക്കും ഇവിടേക്ക് നീ താത്തൻ്റെ തലേ മേത്ത് കിട്ടുക താത്തൻ്റെ മേത്ത് ഞാൻ എന്താ നടക്കുന്നത് ഇനി അടുത്തത് വെള്ളച്ചാരി എടുത്തോ റസ്ക് പൗഡറാണ് കിട്ടിയിട്ടുള്ളത് പാവതിനല്ലേ ഈറ്റ് കിട്ടിയാ മതിയായിരുന്നു എന്താ നോക്കട്ടെ റിസ്ക് പൗഡർ ഇതാ റിസ്ക് പൗഡർ ഞാൻ അടുത്തരാം ഉമ്മ നല്ല ടേസ്റ്റ് നല്ല Isabel, la verdad. Nothing. Nothing. ഒന്നും ചെയ്തിട്ട് ഞാനത് എന്ത് അപ്പൊ എനിക്ക് ഫേസ് പൗഡർ നമ്മൾ സാധാ പൗഡർ ആണ് കിട്ടിയിട്ടുള്ളത് വേറെ ആണ് വേറെ ആണ് പൗഡർ തിന്ന് ഈ ഒന്ന് എല്ലാവരും വെളുക്കുന്നതാണ് ഇപ്പം എല്ലാവരും തിന്നു നോക്കാം ഞാൻ ഇറക്കിട്ട നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും നല്ല വെളുത്തോളും ഇനി ഇനി അടുത്തത് നേരം കേട്ടോ നിൽക്കുന്നത് കാണുന്നില്ല ഈറ്റ് മാത്രം കിട്ടുന്നുള്ളൂ എന്താണ് എന്തെടുത്തിരുന്നത് അതാ മറന്നുപോയല്ല മസാലയാണ് കുറച്ച് എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല ടേസ്റ്റ് ഉണ്ടാ <laughs> വെള്ളം തരൂല വെള്ളം തരൂല നിന്റെ കാട്ട കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടാ വെള്ളം തരാൻ പറ്റിയിട്ടല്ലോ നെയ്യാണ് കിട്ടിയിട്ടുള്ളത് നെയ്യ് ശരീരത്തിന് നല്ലതാ നീ അടുത്ത മേളം കടലപ്പൊടി വേറെ

aquest. എനിക്കിഷ്ടമില്ല നല്ല ടൊമാറ്റോ നല്ല ടേസ്റ്റ് ഉണ്ട് മതി അയ്യാ വേറാണ് കിട്ടിയിട്ടുള്ളത് മുന്തിരിങ്ങ തിന്നാനില്ല അടന്നോട്ടെ തല ഇളക്കരുത് കേട്ടാ നിൻ്റെതാണ് കിറ്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് സാധനം എന്താ നോക്കാം പെപ്പർ കുരുമുളക് കുരുമുളക് പൊടിയല്ല ഉണ്ട ഉണ്ട കുരുമുളകാണ് തത്തന്റെ തലയിൽ കൂടി തത്തന്റെ തലയിൽ കൂടി തത്തന്റെ തലയിൽ കൂടി ഫുള്ളിട്ടോ ഫുള്ള് ഫുള്ളിട്ടോ ഫുള്ളിട്ടോ ഇടാണ്ടതാണ് ഇതാണ് എന്താണ് കിട്ടിയത് ഉപ്പ് ഉപ്പാണ് കിട്ടിയത് സാൾട്ട് സാൾട്ട് കിട്ടിയിരിക്കുന്നത് മിക്സിയില്ല എടുത്തു കണ്ണുപിടിക്കുക കണ്ണുപിടിക്കുക കണ്ണുപിടിക്കുക കണ്ണുപിടി കണ്ണുപിടി എനിക്ക് നീ ഞാനല്ലേ ഷുഗർ ഷുഗർ ഈറ്റ് ഷുഗർ ഒക്കെ തിന്നാൻ പണിയുണ്ടോ രണ്ടെണ്ണം കൂടി മുട്ടയാണ് ചെറിയ മുട്ടയാണ് കടിക്കാണ് ആവല്ലേ ചെറിയ അപ്പൊ നമ്മൾ ഈ സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാതും കൂടി മേത്തിടാം ചുങ്കിട്ടിക്കുക ഇതാണ് ഇവർക്കൊന്ന് കൊടുക്കുക നല്ല ഇഷ്ടമുള്ള സാധനം നമുക്ക് അപ്പൊ നമ്മളെ ഈ ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവൾക്കാ കുറച്ച് താനൊക്കെ കിട്ടിയത് എനിക്ക് അത്ര എളുപ്പമുള്ള കിട്ടിയിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല രസം ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയും കമൻറ്റ് ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ചെയ്താലും പിന്നെ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ വീണ്ടും വരുന്നതാണ്